ബൈബിൾ അനുസരിച്ച് നമ്മുടെ സൃഷ്ടി നടക്കുന്നത് ഏതാണ്ട് ആറായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ബിഫോർ ക്രൈസ്റ്റ് നാലായിരത്തി ചുരുവാനും വർഷം ഈ തുക പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നമ്മൾ നമ്മൾ പഠിച്ചു ബിഗ് ബാങ് ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി ഈ നാലായിരം ആറായിരം വർഷം പോലും ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആയിരത്തി മുന്നൂറ്റി എൺപത് കോടിയെ പറ്റി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പോഴാണ് ഈ കാൾസീകൻ എന്ന എന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഉപായം മുന്നോട്ട് വെച്ചു അതനുസരിച്ച് ഈ ബിഗ് ബാങ് മുതൽ ഇന്ന് വരെയുള്ള സമയത്തെ ഒരു സാധാരണ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുതൽ കലണ്ടറാക്കി നമ്മൾ കരുതി ഉപമിക്കുകയാണ് അപ്പോൾ പ്രപഞ്ച പഞ്ചാംഗത്തിലെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇസ്ക്വൾ ടു നൂറ്റി മുപ്പത്തി എട്ട് കോടി വർഷങ്ങൾ ഇപ്പോൾ ഡിസംബർ അവസാന നിമിഷമാണ് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ മുന്നൂറ്ററുപത്തഞ്ച് പിന്നെ ഒരു സെക്കൻഡ് ഏതാണ്ട് നാനൂറ്റി മുപ്പത്തേഴര വർഷം ഒരു മണിക്കൂർ പതിനഞ്ചര പതിനഞ്ച് മുക്കാൽ വർഷം ഒരു ദിവസം മുന്നൂറ്റി എഴുപത്തി എട്ട് ലക്ഷം വർഷം ഇപ്പം പിന്നെ മഹാവിസ്ഫോടനം ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ നക്ഷത്രക്കൂട്ടങ്ങൾ ഗാലക്സീസ് രൂപപ്പെടുകയാണ് ജാനുവരി ഇരുപത്തിരണ്ട് ജാനുവരി പതിനാറിന് ഭൂമിയും സൂര്യനടങ്ങുന്ന ക്ഷീരപഥം മിൽക്കി വേ രൂപപ്പെട്ടു തുടങ്ങുന്നു പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നാനൂറ്റമ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് സൗരയുധം നമ്മുടെ സൗരയുധം പിന്നെ മുന്നൂറ്റൻപത് വർഷങ്ങൾ ആദ്യ ജീവകണങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്നു ആദ്യ ജീവണങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇത്ര ഫോട്ടോസിന്തസിസ് തുടങ്ങിയ ഈ ഇലകൾ ഉണ്ടാവുകയാണ് അതായത് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കാർബൺ ഡൈ സൂര്യപ്രകാശവും കൂടി ഇത് ഫോട്ടോസിന്തസിസ് പിന്നെ കരയിലുള്ള സസ്യങ്ങൾ നാൽപ്പത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ പ്രാണികൾ ഡിസംബർ ഇരുപത്തൊന്ന് നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ ഇരുപത്തൊന്ന് കോസ്മിക് കലണ്ടറിലെ പിന്നെ ഡിസംബർ ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഈ ഉരകങ്ങൾ ഉഭയജീവികൾ അതായത് തവള മുതലായ രണ്ടിലും ജീവിക്കുന്ന കരയിലും ഇതിലും ജീവിക്കുന്ന ജീവികൾ രംഗത്ത് വരുന്നു പിന്നെ ഉരകങ്ങൾ ഇഴജന്തുക്കളാണ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അത് വെറും ഏഴ് ദിവസം മുമ്പ് കോസ്മിക് കലണ്ടർ അനുസരിച്ച് ഏഴ് ദിവസമായിട്ടുള്ള ഈ ഉരകങ്ങൾ വന്നിട്ട് തന്നെ നമ്മളെക്കാരും മില്യൻസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ളതാണ് ഈ ഉരകങ്ങൾ പ്രത്യേകിച്ച് ഈ മുതല ആമ മുതലായവ പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാമ പിന്നെ ഏതാണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് അതായത് കോസ്മിക് കലണ്ടറിലെ ക്രിസ്മസ് ദിവസമാണ് ഈ ഡൈനോസറുകൾ ഇരുപത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഡൈനോസറുകൾ വന്നിരുന്നതും അവ ഭൂമി വസിച്ചിരുന്നതും പക്ഷേ അവ പലതും പല ജീവിതങ്ങൾ ഏതാണ്ട് രണ്ടോ മൂന്നോ വലിയ ആക്സിഡൻ്റ് ഉണ്ടായി അത് ഓരോന്നിലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങൾ നശിച്ചു സസ്തനികളാണ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി അതായത് വെറും അഞ്ച് ദിവസം മുമ്പ് ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സസ്തനികൾ നമ്മളടക്കമുള്ള സസ്തനികളുടെ തുടക്കം പിന്നെ പക്ഷികൾ ഡിസംബർ ഇരുപത്തേഴിന് പിന്നെ ഈ സമയം മുന്നോട്ട് പോകുന്നു പതിനഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് പക്ഷികൾ പൂക്കൾ ഇരു ഡിസംബർ ഇരുപത്തെട്ടിന് അത് പതിമൂന്ന് കോടി വർഷങ്ങളോളമായി പൂക്കൾ കഴിഞ്ഞിട്ട് കുരങ്ങ് വർഗ്ഗങ്ങൾ അതായത് ഒരു തുടക്കം തന്നെയാണ് നമ്മളുടെ ജീവജാലങ്ങളുടെ അതായത് നമ്മളോട് സാമ്യമുള്ള ജീവികളുടെ തുടക്കം കുരങ്ങ് വർഗ്ഗങ്ങൾ ഡിസംബർ മുപ്പതിന് അതായത് ഇന്നലെ കോസ്മിക് കലണ്ടറിൽ പിന്നെ മനുഷ്യക്കുരങ്ങുകളായി ആറ് അഞ്ച് അതായത് ഇന്ന് കാലത്ത് ആറ് മണിക്ക് ഇന്ന് നമ്മൾ അതായത് അവസാന ദിവസമാണ് കോസ്മിക് കലണ്ടറിൽ അപ്പോഴാണ് ആൾക്കുരങ്ങൾ പിന്നെ പതിനാല് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഡിസംബർ മുപ്പത്തൊന്ന് ഉച്ചയ്ക്ക് മനുഷ്യന് സാമ്യമുള്ള ഹോമിനിറ്റ്സ് അവ ഇങ്ങനെ ഇര തേടി ഏകദാണ്ടൊക്കെ നമ്മളെ പോലെ തന്നെ ജീവിക്കുന്നു പിന്നെ ആദി ശിലായുഗ മനുഷ്യർ അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൻ്റെ വെറും ഒന്നര മണിക്കൂറിന് മുമ്പ് അതായത് കോസ്മിക് കലണ്ടർ അവസാനിക്കുന്ന ഒന്നര മണിക്കൂർ മുമ്പ് പിന്നെ നമ്മൾ അഗ്നിയെ നമ്മുടെ പാട്ടിലാകുന്നു ഇത് മനുഷ്യരെ മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും വലിയ കാൽവയ്പ്പാണ് നമുക്ക് മറ്റേ ഇതിൻ്റെ കഥയുണ്ടല്ലോ എന്താണ് മോഗ്ലിയുടെ ജംഗിൾ ബുക്ക് അതിൽ മോഗ്ലിനെ കുരങ്ങന്മാർ കട്ടുണ്ടു പോകുന്ന ഒരു രംഗമുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം അപ്പോൾ അതിനെപ്പറ്റിയുള്ള വളരെ രസകരമായ ഒരു വളരെ കഥയാണ് എന്നാലും കാണാൻ രസമുള്ള ഒരു എപ്പിസോഡാണ് ഈ കാണുന്നത് അതായത് ഒരാൾ പോയി കാട്ടിൽ ഇടിമിന്നൽ കൊണ്ട് തീ ഉണ്ടാകുന്നു ആ തീ ഒരു മരത്തിന് തീ പിടിക്കുന്നത് കണ്ട് പുള്ളി എന്നൊരു വടി കൊണ്ട് കുത്തി അത് കെടുത്താൻ നോക്കുന്നു പക്ഷേ അത് വടിക്ക് തീ പിടിക്കുന്നു പിന്നെ ആ വടി കൊണ്ടുവന്ന് കുത്തിക്കെടുത്തിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ താഴെ തീ പിടിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ആ ആൾ പോയി അത് തന്നെ പിന്നെയും തീയെടുത്ത് അടപ്പ് കൂട്ടുന്നു അതിൽ എന്തോ ചുട്ടു തിന്നുന്നു അതാണ് ഇപ്പോൾ കാണുന്ന രംഗം വളരെ ആണെങ്കിലും വളരെ ഇത് തന്നെയാണ് കഥ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആയി ആവില്ല നമ്മളുടെ പുരോഗതിയിൽ ഏറ്റവും വലിയ കാൽവെപ്പിലൊന്നാണ് ഇന്നും പല മതങ്ങൾക്കും ദൈവം തന്നെ അഗ്നിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പാഴ്സി മതം എല്ലാ മതങ്ങളും ഹിന്ദു മതത്തിലും അഗ്നിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് അവരെ അഗ്നി കെടാൻ തന്നെ സമ്മതിക്കില്ലായിരുന്നു അത്രയും അതായത് ഇപ്പോഴും ഉണ്ട് മുന്നൂറും നാനൂറും അഞ്ഞൂറും വർഷങ്ങൾക്ക് മുമ്പ് കൊളുത്തി വെച്ച വിളക്കുകൾ പണ്ട് ഇങ്ങനെ ഒരു തീ കെട്ടാൽ അത് കത്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നേ അതിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കഞ്ഞി വെക്കണമെങ്കിൽ ചിലപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും തീ കൊണ്ടുവരണേ പിന്നെ അതാണ് ഡിസംബർ മുപ്പത്തൊന്ന് ഒരു വെറും ഒരു മണിക്കൂർ ആയിട്ടില്ല നമ്മുടെ ആധുനിക മനുഷ്യൻ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക വർഷൻ മനുഷ്യർ രംഗത്ത് വരികയാണ് നമ്മളെപ്പോലെ തന്നെ വേറെയും മനുഷ്യരുണ്ടായിരുന്നു ഉദാഹരണത്തിന് താലർ ഡെനിസോവൻ മുതലായവ അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ പരസ്പരം ഇണ കൂടാറുണ്ട് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പൂച്ചകളിൽ പല വർഗ്ഗങ്ങളുണ്ട് അതായത് പൂ സിംഹം പുലി ഇതൊക്കെ സിംഹം പുലി ലെപ്പേഡ് ഒരുപാടുണ്ട് അതുപോലെ മനുഷ്യർക്കും മനുഷ്യരിലും നിയന്ത്രത്താലർ ഇങ്ങനെ പല വർഗ്ഗങ്ങളുണ്ടായിരുന്നു തമ്മിൽ ഇണകൂടാൻ സാധിക്കുമെന്ന് മാത്രം നല്ല വ്യത്യസ്തമായിരുന്നു അവരിലൊക്കെ എന്തോ എങ്ങനെയോ ചത്തുടങ്ങി ഇപ്പോൾ നമ്മൾ ഉള്ളത് ആധുനിക മനുഷ്യർ പിന്നെ രണ്ട് രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റിന് മുമ്പ് അതായത് മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അത്യാവശ്യം കലകൾ അഭ്യസിക്കാൻ തുടങ്ങി വരച്ച് വയ്ക്കുന്നു ശില്പങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്നും തികച്ച് വേർപെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെയിൻറ്റിങ്ങിൽ ഒരു ഒരു പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരു കാള കാള അല്ലെങ്കിൽ പോത്ത് കാട്ടുപോത്ത് കുത്തിക്കൊല്ലുന്നു അപ്പോൾ ആൾ താഴെ പുറകോട്ട് വീണ് മരിക്കുകയാണ് ആയിരിക്കാം ആ കലയിലുള്ളത് പക്ഷെ അന്ന് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്തിൻ്റെ താഴെ കാണുന്നത് ഒരു പ്രാവ് അത് ആദ്യമായി ആത്മാവിനെ പറ്റിയുള്ള ഒരു സങ്കല്പന ആയിരുന്നു ആയിരിക്കാം എന്നാണ് ഇങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ശാസ്ത്രജ്ഞർ പറയുന്നത് പിന്നെ നമ്മൾ കണ്ട ഒരു കൈ അത് അതിങ്ങനെ കൈ ഇതുമേൽ വെച്ച് ക്ലേമേൽ വെച്ചിട്ട് പെയിൻ്റ് അല്ലെങ്കിൽ കളറ് വായിലെടുത്തിട്ട് തുപ്പുകയായിരുന്നു അത് അന്ന് തന്നെ ആർട്ടിസ്റ്റ് അതൊരു കഴിവാണ് അത് അവർക്കും നമുക്ക് തുല്യമായിട്ടുള്ള ഒരു കഴിവാണ് ഈ പാട്ട് പാടുക ആർട്ട് വരക്കുക ഇങ്ങനെ പലതും നം ഓരോ അന്നുണ്ടായ നമുക്ക് ഇന്നുള്ള അത്ര തന്നെ കഴിവ് പണ്ടുള്ളവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വലിയ വലിയ കഥകൾ ഉണ്ടാക്കിയിരുന്നു അതാണ് ഇന്നത്തെ മിത്തുകളായി തുടങ്ങിയിരുന്നത് പിന്നെ ഡിസംബർ മുപ്പത്തൊന്ന് അതായത് വെറും മുപ്പത്തി ഇരുപത്തെട്ട് സെക്കൻഡ് മുമ്പ് പ്രപഞ്ച പഞ്ചാംഗത്തിലെ കൃഷിയുഗം തുടങ്ങിയാണ് ഇത് ഈ ശിലായുഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയായിരുന്നു പിന്നെ ഡിസംബർ മുപ്പത്തൊന്ന് ഒരു മിനിറ്റായിട്ട് പന്ത്രണ്ട് സെക്കൻഡിന് മുമ്പ് ഈജിപ്ത് സിന്ധു നദി ഇങ്ങനെയുള്ള സുമേറിയൻ സംസ്കാരങ്ങളൊക്കെ നിലവിൽ വരികയാണ് പലതിനെപ്പറ്റിയും തികച്ചും തെളിവില്ല പക്ഷേ ഈ കാലത്താണ് പിരമിഡ് മുതലായവയൊക്കെ ഉണ്ടായത് വലിയ ഒരു ഇത് തന്നെയാണ് അതുപോലെ തന്നെ സ്റ്റോൺ ഹെഞ്ച് ഇവിടെ ഉള്ള നമ്മളുടെ വേദങ്ങളും പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഈ സമയത്തൊക്കെ പിന്നെ അത് ബുക്കാക്കിയത് പിന്നീടാണ് പിന്നെ നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുത്ത് തുടങ്ങി അതും വലിയൊരു കാലവയ്പായിരുന്നു എഴുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എഴുത്തുകൊണ്ട് സാധാരണഗതിയിൽ ഒരു പത്തോ ഇരുപതോ ആൾക്കാർക്കേ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ പക്ഷേ എഴുത്തുണ്ടെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ ഇവിടെ ആശയവിനിമയം നടത്താനും അവരെ ഒരുമിച്ച് ജോലി ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കും അത് എഴുത്ത് വലിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു അതുപോലെ തന്നെ ചക്രം പിരമിഡൊക്കെ ഉണ്ടാക്കിയത് വലിയ കല്ലുകൾ ചക്രത്തിൽ ഉരുട്ടിക്കയറ്റിയാണ് അവിടെ എത്തിച്ചതെന്നാണ് പറയുന്നത് ഇത് വലിയ കല്ലുകളാണ് അതുമേലെ കുത്തി വെച്ചേക്കാണ് പിന്നെ ഇത് ചക്രം ചക്രത്തിൽ ഇത് ഉരുട്ടി കൊണ്ടുപോകണം എന്തോ സാധനം മുകളിൽ വെച്ച് ഉരുട്ടി കൊണ്ടുപോകുന്ന അതായിരുന്നു ചക്രത്തിൻ്റെ ആ തുടക്കം ഇങ്ങനെ തടിയുമേൽ സാധനങ്ങൾ ഉരുട്ടുകയായിരുന്നു പിന്നെ ഇത് വലിയ ഒരു ഒരു സെക്കൻഡ് അതായത് വെറും ഒമ്പത് സെക്കൻഡേ ആയിട്ടുള്ളത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ബാബ്ലോണിയിലെ ഹമുറാബി ചക്രവർത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് നിയമങ്ങൾ കളിമണ്ണിൽ കൊത്തിയെടുത്തിട്ട് അത് ചുട്ടെടുത്ത് രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു ആദ്യമായി നിയമവാഴ്ച അതായത് ലിഖിതമായിട്ടുള്ള നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പുള്ളി പിന്നെ അതിനിടക്കാണ് നമ്മുടെ ബൈബിളിൻ്റെ കഥ അതായത് ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി മൂന്ന് ആണ് നാലായിരത്തി നാല് ബി സി ഇ ഇരുപത്തി മൂന്നിനാണ് ഇത് ലോകം ദൈവം സൃഷ്ടിച്ചതെന്നാണ് ബൈബിൾ പറയുന്നത് പക്ഷെ നമുക്കറിയാം അത് എത്രയോ മുമ്പേ ലോകവും ചരാചരങ്ങളും ഉണ്ടായിരുന്നു പ്രപഞ്ചം തന്നെ പിന്നെ ഇരുപത്തി മൂന്ന് അമ്പത്തൊമ്പത് അതായത് വെറും ആറ് സെക്കൻഡ് മുമ്പ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് സോക്രട്ടീസ് മുതലായവരെ മാനവികതയുടെ വിത്തുകൾ പാവുന്നു അവരിൽ പലരും പീഡിപ്പിക്കപ്പെടുന്നു ദൈവങ്ങൾ ഇപ്പം ഇന്നുള്ള മതങ്ങളൊക്കെ വന്നത് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നത്തെ മതങ്ങൾ വന്നതും അവ പീഡനങ്ങൾ തുടങ്ങിയതും ഇപ്പോൾ ആ കാണുന്നത് ഐ ഐ സി എസ് കുറേ പേരെ വെട്ടിക്കൊല്ലാൻ നോക്കുന്നതാണ് വെട്ടിക്കൊല്ലാൻ നിർത്തുകയാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പ് തുടങ്ങിയ ഈ എന്തെന്നാണ് അക്രമങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയോ ന്യൂട്ടൺ മുതലായ അവർ തെളിവുകൾക്ക് അപ്രമാദത്വം തുടങ്ങി നൽകി അങ്ങനെ ശാസ്ത്രം ജനിക്കുന്നു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തെളിവുകളാണ് അല്ലാതെ ഇന്ന ആൾ പറഞ്ഞ് ന്യൂട്ടൺ പറഞ്ഞ് അല്ലെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ആൾ പറഞ്ഞു ഐൻസ്റ്റൈൻ പറഞ്ഞാൽ പോലും അത് അതിന് തെളിവുകൾക്ക് മാത്രമേ അവിടെ വിലയുള്ളൂ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതാകുമ്പോഴേക്കും ഗുട്ടൻസ്ബർഗ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം ജർമ്മനിയിൽ അച്ചടി തുടങ്ങുന്നു അതോടുകൂടി ജർമ്മനിയിൽ തുടങ്ങി പല പ്രദേശത്തും ഈ അച്ചടിയും വായനയും ഒക്കെ കുറേ സാർവത്രികമാകുന്നു തൽഫലമായി ആദ്യം ആ കാലത്ത് തന്നെ ഏറ്റവും വലിയ അടി കിട്ടിയത് സഭയ്ക്കാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റൻറ്റ് റിഫർമേഷൻ നടന്നത് ഈ അച്ചടി യന്ത്രത്തിൻ്റെ ഫലമായാണ് അച്ചടി യന്ത്രം തുടങ്ങി കുറച്ച് അതായത് ആളുകളെല്ലാം ബൈബിളും അതും ഇതൊക്കെ വായിച്ചു തുടങ്ങി അതോടുകൂടി ഈ പുരോഹിതന്മാർ പറയുന്നത് മുഴുവനും വിഴുങ്ങാൻ അവർ തയ്യാറായില്ല അങ്ങനെ വിപ്ലവങ്ങൾ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റുണ്ട് കൊളംബസ് അമേരിക്കയിലേക്ക് അമേരിക്കയിലെത്തുന്നു അവിടെ അങ്ങനെ കൊളനിയസം ആഗോളവൽക്കരണം മുതലായവ പുതിയ ഒരു തലത്തിലേക്ക് മാറുകയാണ് ഈ കൊളോണിയൽസ് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടെങ്കിലും പല മെച്ചങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾക്ക് ഇവിടെ കാണുന്ന റബ്ബർ കശുവണ്ടി പിന്നെ പല മുളക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാര സാധനം മുളക് ഇവയെല്ലാം ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി അമേരിക്കയിൽ നിന്ന് വന്നാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപതായപ്പോൾ വ്യവസായ യുഗം തുടങ്ങുന്നു അതായത് കൃഷിയുഗത്തിൽ നിന്ന് വേർതിരിച്ച് തന്നെയുള്ള ഒരു കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി കൂടുതൽ ഉൽപാദനം ഉണ്ടായി അതോടുകൂടി അവിടെ ഇത് നടന്നത് ആദ്യം നടന്നത് ഇറ്റലിയിലാണ് പിന്നെ ഇംഗ്ലണ്ടിലേക്കും പോയി അതോടുകൂടി അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് വരുന്നത് കൂടുതൽ ഉൽപാദനം വന്നതോടെ പിന്നെ ഒരു വലിയൊരു സംഭവമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് മെയ് അഞ്ചാം തീയതി ഫ്രഞ്ച് വിപ്ലവം അതായത് ഈ അതോടുകൂടി ഈ വലിയ ക്രൂരന്മാരായ രാജാക്കന്മാർക്ക് ഭയമായി ജനങ്ങളെ കാര്യം ഒരുപാട് അക്രമങ്ങൾ നടന്നിരുന്നെങ്കിലും ഫ്രഞ്ച് വിപ്ലവം ഒരു പുതിയ ഡെമോക്രാറ്റിക് യുഗം രാഷ്ട്രീയമായി പ്രത്യേകിച്ച് ജനങ്ങളിലേക്ക് ശക്തി പകരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു വളരെ വലിയ ഒരു സംഭവം ഇന്നത്തെ എല്ലാ ജനാധിപത്യത്തിൻ്റെയും എനിക്ക് തോന്നുന്നു അമേരിക്കൻ ജനാധിപത്യത്തിനും ആർ എഫ് ഇൻഡിപെൻഡൻസിനൊക്കെ വിത്തുപാക്കിയത് ഈ ഇവരുടെ ഈ ഫ്രഞ്ച് വിപ്ലവം തന്നെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിലെ പല നായകന്മാരും അമേരിക്ക വിപ്ലവകാരികൾ വളരെ സ്നേഹമുള്ളവരായിരുന്നു പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിക്കുന്നു അതിൻ്റെ ഫലമായി ആ സിദ്ധാന്തത്തിൻ്റെ ഫലമായി പല പരമ്പരാഗത തത്വദർശനങ്ങളും മാറ്റി മറിക്കപ്പെടുന്നു മനുഷ്യൻ ഒരു പ്രത്യേക ജീവിയാണെന്നുള്ള മത ഇത് മാറി മനുഷ്യരും മറ്റു മൃഗങ്ങളെപ്പോലെ ഒരു ജീവി മാത്രമാണ് അത് ഇവോൾവ് ചെയ്ത് വന്ന ഒരു ജീവി അതുകൊണ്ട് മറ്റുള്ള ജനങ്ങൾ മറ്റു മൃഗങ്ങളെയും സ്വന്തം സഹോദരങ്ങളോടുന്ന പോലെ ദൈവോട് പെരുമാറാനായിട്ട് ഡാർവിൻ്റെ ഈ പരിണാമ സിദ്ധാന്തം ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്ന എല്ലാം ഇവിടെ എഴുതാൻ പറ്റുന്ന ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ ഐൻസ്റ്റൈൻ മുതലായ പരമ്പര പരമ്പര ന്യൂട്രോണിയൻ ശാസ്ത്രത്തെ പരിഷ്കരിക്കുന്നു മനുഷ്യൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അതായത് സമയവും സ്പേസും ഒന്നും കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ളത് അന്നുവരെയുള്ള എല്ലാ ഇതിനെയും പിന്നെ അതോടുകൂടി തുടങ്ങുകയാണ് ക്വാണ്ടം യുഗം ക്വാണ്ടം യുഗത്തിൻ്റെ ആർട്ടിഫിഷ്യൽ മുതലായവ നമുക്ക് ഈ കാണുന്ന പ്രപഞ്ച പഞ്ചാബ് മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിയായി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടം യുഗമാണ് അതായത് ആദ്യ അഗ്രികൾച്ചർ യുഗം പിന്നെ വ്യവസായവൽക്കരണം പിന്നെ ഇപ്പോൾ ക്വാണ്ടം യുഗം അതായത് നമ്മളിപ്പോൾ ഭരിക്കുന്നത് കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോൺസുമാണ് എൻ്റെ പേര് സേവ്യർ വില്യം നല്ലൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ചെറുപ്പത്തിൽ എന്നെ കുർബാന കൂടലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഭക്തിമൂത്ത് നല്ല പ്രായത്തിൽ അതായത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛനാൻ ചേർന്നു തമിഴ്നാട്ടിലുള്ള ഒരു സെമിനാരിയിൽ പക്ഷെ അവിടെ ഒരു ബൈബിൾ പഠിക്കുന്നതോ ഇത് എന്തോ വീരാമായണ അല്ലെങ്കിൽ മഹാഭാരതം ഒക്കെ പറഞ്ഞ ഒരുമാതിരി കെട്ടുകഥകൾ അതായത് ഒരു അർത്ഥമില്ലാത്ത കഥകൾ അതായത് ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നു എന്നിട്ട് ഒരു കായ തിന്നരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കുട്ടികളോട് പറയുന്ന പോലെ കായ തിന്നരുത് മുട്ടായി വെച്ചിട്ട് കുട്ടികളോട് പറയും മുട്ടായി തിന്നരുത് എന്ന് പറയുന്ന പോലെ ഒരു അത് കഴിഞ്ഞിട്ട് അവരെ തിന്ന് അതിന് പാമ്പ് വന്ന് അവരെ പ്രേരിപ്പിച്ച് ഇതെല്ലാം ദൈവത്തിന് നേരത്തെ ഈ പാമ്പ് ഒന്നും പ്രേരിപ്പിക്കുമെന്നും ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങി ഞാൻ അവിടെ തന്നെ ഇത് ബൈബിൾ പഠിക്കും തുടങ്ങി ഇങ്ങനെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ പഠിച്ച് പഠിച്ച് രണ്ടും പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പോൾ എനിക്ക് ആകെ പ്രശ്നമായി പള്ളിയിൽ പോകണം എന്ന് നിർബന്ധമായിരുന്നു എന്നാലും പോയാലൊരു എന്താണ് മൊത്തത്തിൽ ഒരു വിഷമ മാനസിക വിഷമമായിരുന്നു ശരിയാണോ തെറ്റാണോ എന്ത് ചെയ്യണമെന്നും അറിയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു ഒരു കണക്കിന് എന്നിട്ടും മാനസിക വിഷമം തന്നെയായിരുന്നു കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ കുറേ ബുക്കുകൾ വായിക്കാൻ അവിടെ അന്ന് അങ്ങനെയുള്ള ബുക്കുകൾ സെമിനാരിയിൽ അങ്ങനെ എല്ലാ ബുക്കുകളൊന്നും വായിക്കാൻ സമ്മതിക്കില്ല അധികം കഥകൾ പോലും ഞാൻ ഓർക്കുന്നു ഒരു പ്രാവശ്യം ഐവൻ ഹോ എടുത്തിട്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് അത് പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞ് തിരിച്ചു വെക്കാൻ പറഞ്ഞു എന്താണോ അതിലുണ്ടായിരുന്നത് എനിക്കറിയാൻ പാടില്ല അപ്പം ഞാൻ എനിക്ക് എനിക്ക് അതിന് പതിനഞ്ച് പതിനാറ് ഉണ്ടാവും അപ്പം ഇങ്ങനെ എന്തൊക്കെ മറച്ചു വെക്കുന്നു ചോദ്യം ചെയ്യാൻ പാടില്ല ഇതൊന്നും എനിക്ക് എൻ്റെ എൻ്റെ സ്വഭാവത്തിന് പറ്റി പറ്റിയതായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പതിനാറ് പതിനാറ് വയസ്സ് പോന്നു എന്നാലും വിഷമമായിരുന്നു മാനസിക വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ മാനസിക വിഷമം എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കുട്ടികൾ ഏത് കുട്ടികളായാലും മൃഗങ്ങളുടെ കുട്ടികളായാലും സസ്തനികളിലെ എല്ലാ കുട്ടികളും അതായത് ഈ മുല കൂടി മാറുമ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ടാവും അതിനെ വീനിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതുപോലെ ഏതാണ്ട് എനിക്കും അത് തന്നെയായിരുന്നു പ്രശ്നം ഈ ഇത്രയും നാൾ വളർന്നു വന്ന ഈ വിശ്വാസങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഒരു മാനസിക വിഷമം പരിഭ്രാന്തി എന്ന് തന്നെ പറയാം അത് പഠിക്കുന്തോറും എനിക്ക് ആകെ രണ്ട് വഴികളെ തിരിഞ്ഞുള്ളൂ ഒന്നിയിൽ ഈ മതങ്ങൾ പറയുന്ന ഈ കെട്ടുകഥകൾ വിശ്വസിക്കുക അല്ലെങ്കിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ അംഗീകരിക്കുക ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സായതോടെ പള്ളിപ്പോക്ക് പയ്യെ നിർത്തി പിന്നെ ഒരു ഇരുപത് ഇങ്ങനെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ദിവസം നടക്കുന്നതല്ല എന്നാലും പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴേക്കും ഞാനൊരു പൂർണ്ണ യുക്തിവാദിയായി ഒരു പിന്നെ പോലെ ഒരു ഹാർഡ് കോർ യുക്തിവാദി ഇന്നും ഞാൻ അത് തന്നെയാണ് തുടരുന്നത് ഈ ചാനൽ ഞാൻ തന്നെ ശരിയാക്കിയെടുത്തതാണ് അതിനെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ഞാൻ തന്നെ ശരിയാക്കിയ ആദ്യത്തെ ഇതാണ് പ്രസൻറ്റേഷനാണെന്ന് പറയാം അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യുക ഇത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക സഹായിക്കുക പിന്നെ എന്നോട് യോജിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എന്നെ കോണ്ടാക്ട് ചെയ്യുക ഈ ഇതിനോടൊപ്പമുള്ള മെയിൽ ഐ ഡിയിൽ കോണ്ടാക്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും ഗുഡ് ഡേ